ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാർത്തികകാല രോഹിണി മകയിരം അര ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് ഇടവക്കൂർ കുടുംബം ഐശ്വര്യപ്രദമാക്കുവാനായിട്ട് കഠിനപ്രയത്നം നടത്തുന്ന കാലഘട്ടമായിരിക്കും അവർക്ക് അവർക്ക് തൊഴിലുള്ള എല്ലാ വിഷമങ്ങളും തീരും അതുപോലെ തന്നെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനും അവർക്ക് കഴിയും അനാവശ്യമായിട്ടുള്ള എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കിയിട്ട് സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും ചെയ്യും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കും നല്ല പുണ്യപ്രവർത്തനങ്ങളും അനുകൂലമായ സ്ഥലമാറ്റങ്ങളും ഒക്കെ കിട്ടിയാൽ പോലും ഇവർക്ക് മനസമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല കുട്ടികൾക്ക് വിദ്യയിൽ വിജയം ഉണ്ടാകുന്ന കാലമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്ന കാലമാണ് കർഷകർക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാലമാണ് നല്ല ആരോഗ്യസ്ഥിതി പ്രതീക്ഷിക്കാവുന്നതാണ് മേടം ഇടവം മിഥുനം മാസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ആനുകൂല്യം നമുക്ക് കിട്ടും അവരുടെ സ്നേഹവും സന്തോഷവും നമുക്ക് കിട്ടും കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പല കാര്യങ്ങളിലും എന്നാലും കച്ചവടത്തിനൊക്കെ ലാഭം ഉണ്ടാവുകയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിനൊരു പുഷ്ടി ഒരു ഫലപ്രാപ്തി പ്രസിദ്ധി പ്രതീക്ഷിക്കാവുന്ന കാലം കൂടിയാണ് അത് അതുപോലെ കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് പുരോഗതി കുട്ടികൾക്കുണ്ടാവും അതുപോലെ തന്നെ കുടുംബത്തിൽ സുഖം അനുഭവിക്കാൻ ഇടയാവും തീർത്ഥാടനങ്ങളൊക്കെ നടത്താനുള്ള ഇടയുണ്ടാവും ധനു ധനുമാസങ്ങളിൽ മനോവിഷമം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മനപ്രയാസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഉയർന്ന പദവികളൊക്കെ വഹിക്കാനുള്ള ചാൻസ് ഉണ്ട് അവനവൻ്റെ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം ഉള്ള ചാൻസും ഉണ്ട് മകരം കുമ്പം മീനം മാസങ്ങളിൽ ഭൂമി വാങ്ങാനുള്ള ഇടയുണ്ടാവും അതുപോലെ തന്നെ പ്രസിദ്ധി ഉണ്ടാവും ഉയർച്ചയും പ്രസിദ്ധിയൊക്കെ ഉണ്ടാവും ശത്രുക്കളുടേതായിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ നമുക്ക് ഉപദ്രവമൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു കാലമാകും അതുപോലെ തന്നെ നമ്മൾ സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങിപ്പുറപ്പെടാനൊക്കെയുള്ള വഴിയുണ്ടാവും ഇതൊക്കെ എന്ന് പറയുന്നത് ദുരിതങ്ങളും ഉണ്ടാക്കാവുന്നതാണ് അതിനാൽ ഒരു മിശ്രമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുക എന്തെങ്കിലും രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് അതിനുള്ള വഴിപാടുകളും നാമജപവും ഒക്കെ ഉണ്ടാവണം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് മോചനം നേടിയിട്ട് കുടുംബജീവിതം എല്ലാം ഐശ്വര്യപ്രദമാക്കി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഉണ്ടാകാം നമസ്കാരം